ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു ഇടുക്കാച്ച ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ ഏതൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ നമ്മൾ സ്ക്രീൻ ഓൺ ആണെങ്കിൽ നമുക്കൊരു കാര്യം കോപ്പി പേസ്റ്റ് ചെയ്യാൻ അത് കൂടാതെ അത് വേറെ ഭാഷയിട്ട് വെക്കാം നമുക്ക് ഓഡിയോ ഇട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനത്തെ ഒരു കിടുക്കാച്ച ഒരു ആപ്ലിക്കേഷൻ യൂട്യൂബിലായിക്കോട്ടെ അല്ല ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ആയിക്കോട്ടെ അങ്ങനെ കുറേ വെബ്സൈറ്റ് ആയിക്കോട്ടെ ഏത് വേണം നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഉപയോഗിച്ച് വേണ്ടി അപ്പോൾ ഒരു ആപ്ലിക്കേഷനാണ് വേറെ ലെവലും ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ്റെ പേര് copy paste any text on screen എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി copy paste any text on screen എന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മൾ സ്ക്രീൻ ഉപയോഗിച്ച് ഏതൊരു ടെസ്റ്റും കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും അത് ഏതൊരു ഭാഷയിലൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും നമുക്ക് വോയിസ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും കാരണം ടെസ്റ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ മെസ്സേജും കോപ്പി ചെയ്യാനും അതുകൂടാതെ യൂട്യൂബിലുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള കാര്യങ്ങളും ലിങ്കും സൈറ്റിൻ്റെ ലിങ്കും എല്ലാം കോപ്പി ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അതുകൂടാതെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഇതേപോലെ ചെയ്താൽ മതി ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ പെർമിഷൻ ചോദിക്കും ആ പെർമിഷൻ എനേബിൾ ആക്കി കൊടുക്കുക നമ്മുടെ ആൻഡ്രോയിഡ് സേവനത്തിലൊക്കെ ഈ ഒരു എനേബിൾ ആകില്ല എന്നാണ് പറയുന്നത് കാരണം സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ആയില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ലാഗ് ഉണ്ടാകുമെന്ന് പറയണത് ആകില്ലെന്നില്ല ലാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ അത് ഓഫ് ചെയ്തിടുക പെർമിഷൻ ഓഫ് ചെയ്തിടുക അല്ലെ പെർമിഷൻ ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അല്ലാതെ ഇപ്പോൾ ആൻഡ്രോയിഡ് വേറെ കുഴപ്പം നയൻ തൊട്ട് ടെന്ന് ലെവൻ എല്ലാത്തിലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ സിമ്പിൾ ഒരു വേറെ ലെവൽ ആപ്ലിക്കേഷൻ ഏതൊരു ഭാഷയിലും അതുകൂടെ കുറേ എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റി അത് ഷെയറും കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ ഗീസ്